ഗൈസ് അപ്പൊ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ തമ്മിലേക്ക് കണ്ടതുപോലെ ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ച് കിട്ടിയ പണിയാണ് അതായത് ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ച ഒരു പുതിയൊരു ഫ്രിഡ്ജാണ് നമ്മുടെ പുതിയ ഫ്ലാറ്റിലോട്ട് അപ്പോൾ ഫ്രിഡ്ജ് എന്ന് പറയുന്നാൽ ഏകദേശം ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് എൽ ജിയുടെ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് അപ്പം ഞാനിതിൻ്റെ ഉള്ളിൽ നിന്ന് അത്യാവശ്യം സ്റ്റിക്കേഴ്സൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പം കുറച്ചും കൂടി സ്റ്റിക്കർ റിമൂവ് ചെയ്യാനുണ്ട് ഏകദേശം അവിടെ ഇരിക്കായിരുന്നു ഇനി ഫ്രിഡ്ജിൽ എൻ്റെ ആവശ്യം എന്തെന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടില്ല ആയിട്ടില്ല അപ്പോൾ ഏകദേശം ഞാൻ മിക്കതും റിമൂവ് ചെയ്ത് കളഞ്ഞ് സ്റ്റിക്കറൊക്കെ ബാക്കിയുള്ളത് അത്യാവശ്യം അവിടെ ഇരുന്നോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കണം അപ്പം നമുക്ക് ഈ ഫ്രിഡ്ജ് ഇപ്പം സ്ഥാനത്ത് വെക്കണം അതായത് അതാണ് പ്ലഗ് പോയിന്റ് ഈ വയർ ഇവിടെ കുത്ത കുറേ നേരം ഞാൻ കിടന്ന് പാട് വരണം നടന്നിട്ടില്ല അപ്പൊ ഇനി അതൊന്നും നമുക്ക് ചെയ്യാം അപ്പൊ അത് കുറച്ചങ്ങോട്ട് നീട്ടി വെക്കണം guys 啊。 봅니다. 음. guys, sucks as eggs. Minha eu. Ai. Guys, lá pra frente, fudido. Nele. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് കണക്ട് ചെയ്തിട്ടുണ്ട് നേരെ നമുക്ക് ഫ്രിഡ്ജ് ഒന്ന് ഓൺ ആക്കി നോക്കാം അപ്പോൾ ഫ്രിഡ്ജ് നേരെ പോയി നോക്കാം ഇതിൻ്റെ ഫ്രീസർ സെക്ഷനാണ് വാവ് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് കണക്ട് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ വാവ് ഇത് തുറക്കുമ്പോൾ വാവ് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഓക്കെ അപ്പോൾ ഫ്രിഡ്ജ് നമ്മൾ സെറ്റ് ചെയ്ത് അപ്പോൾ തൽക്കാലം ഒരു വെള്ളം മാത്രം വെക്കുന്നു വേറെ ഒന്നും മേടിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നീട് കാണാം അപ്പം ഇതാണ് എൻ്റെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ